രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് ഹൂങ്ക ടോങ്ക ഹൂങ്ക ഹപ്പായ് എന്ന ആൾതാമസമില്ലാത്ത അഗ്നിപർവ്വ ദ്വീപ് അതിശക്തമായി പൊട്ടിത്തെറിച്ചത് വെള്ളത്തിനടിയിലായാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് തെക്ക് പസഫിക് സമുദ്രത്തിലെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന നൂറ്റി എഴുപതോളം ദ്വീപുകൾ ചേർന്ന പോളിനേഷ്യൻ രാജ്യമാണ് ടോങ്ക ഹൂങ്ക ടോങ്ക പൊട്ടിത്തെറിയുടെ ശബ്ദം എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഫിജിയിലും കൂടാതെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരത്തുള്ള ന്യൂസിലൻഡിൽ വരെ കേട്ടുവത്രേ ഈ പൊട്ടിത്തെറി മൂലം ടോങ്കയുടെ ഏറ്റവും വലിയ ദ്വീപായ ടോങ്ക പെട്ടുവിൽ നാൽപ്പത് അടികൾ ഉയരത്തിൽ ശക്തമായ സുനാമി ആഞ്ഞടിച്ചതായി ഉള്ളതായാണ് അറിയുന്നത് ഈ ദ്വീപരാഷ്ട്ര സ്ഥിതി ചെയ്യുന്നത് ഒരു അഗ്നിപർവ്വത മേഖലയിലാണ് അതായത് കെർമാഡക് ടോങ്ക സബ്ഡക്ഷൻ സോൺ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ Pacific continental plate Kermadec Tonga എന്നീ പ്ലേറ്റിനടിയിലേക്ക് പോകുന്ന വോൾക്കാനിക് ആക്ടിവിറ്റി കൂടുതലായ മേഖല അഗ്നിപർവ്വത സ്ഫോടന ഫലമുണ്ടായ ചാരവും മറ്റും ആകാശത്തിലും മറ്റും വ്യാപിച്ച് അവിടെയുള്ള വായുവും ജലസ്രോതസ്സുകളും മലിനമാക്കിയിരിക്കുകയാണ് ആഷ് ക്ലൗഡ് മൂലം കാഴ്ച തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ ഓസ്ട്രേലിയ ഫിജി ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നും ടോങ്കയിലേക്കുള്ള ഫ്ലൈറ്റുകളെല്ലാം താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്